തണ്ടർബേഡ് എപ്രകാരം ഉപയോഗിക്കാമെന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് എപ്രകാരം തണ്ടർബേഡ് ഷോർട്ട്കട്ട് ലോഞ്ചറിൽ ചേർക്കാം സന്ദേശങ്ങൾ ടാഗ് ചെയ്യാം വേഗത്തിൽ ഫിൽറ്റർ ചെയ്യാം സന്ദേശങ്ങൾ തരംതിരിച്ച് സമന്വയിപ്പിക്കാം കൂടാതെ സന്ദേശങ്ങൾ സേവും പ്രിന്റും ചെയ്യാം ഫയൽ അറ്റാച്ച് ചെയ്യാം സന്ദേശങ്ങൾ പ്രത്യേകം സൂക്ഷിക്കാം ആക്ടിവിറ്റി മാനേജർ കാണാം ഇവിടെ ഉപയോഗിക്കുന്നത് മോസില തണ്ടർബേഡ് 13.0.1 ഉം ഉബുണ്ടു 12.04 ഉം ഇടയ്ക്കിടെ തണ്ടർബേഡ് തുറക്കുന്നതിനാൽ ഒരു ഷോർട്ട്കട്ട് ഐക്കൺ സൃഷ്ടിക്കാം തണ്ടർബേഡ് ഷോർട്ട്കട്ട് ഐക്കൺ ഡ്രാഗ് ചെയ്ത് ലോഞ്ചറിൽ വയ്ക്കാം ആദ്യമായി ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക സെർച്ച് ഫീൽഡിൽ തണ്ടർബേഡ് ടൈപ്പ് ചെയ്യുക സെർച്ച് ഫീൽഡിന് താഴെ തണ്ടർബേഡ് ഐക്കൺ കാണുന്നു മൗസിലെ ഇടത്തെ ബട്ടൺ റിലീസ് ചെയ്യാതെ ഇത് തിരഞ്ഞെടുക്കുക ഈ ഐക്കൺ ഡ്രാഗ് ചെയ്ത് ലോഞ്ചറിൽ ഇടുക. മൗസിലെ ഇടത്തെ ബട്ടൺ റിലീസ് ചെയ്യുക ഡാഷ് ഹോം ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക ലോഞ്ചറിലെ തണ്ടർബേഡ് ഐക്കൺ എടുക്കുക തണ്ടർബേഡ് വിൻഡോ തുറക്കുന്നു STUSERONEgmail.com ഐഡിക്ക് താഴെ ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്യുക ബോൾഡിൽ കാണുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക വായിക്കാത്ത സന്ദേശങ്ങളാണിത് ഗെറ്റ് മെയിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് ഓൾ ന്യൂ മെസ്സേജസ് തിരഞ്ഞെടുക്കുക ജിമെയിൽ അക്കൗണ്ടിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ ലഭിച്ചു സന്ദേശങ്ങൾ അയച്ചയാളിനനുസൃതമായി തരംതിരിക്കാം കോളം ഹെഡിംഗിലുള്ള Fromൽ ക്ലിക്ക് ചെയ്യുക സന്ദേശങ്ങൾ അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിക്കപ്പെടുന്നു ഒരിക്കൽ കൂടി ഫ്രമ്മിൽ ക്ലിക്ക് ചെയ്യാം സന്ദേശങ്ങൾ അക്ഷരമാലയുടെ അവരോഹണ ക്രമത്തിലായി സബ്ജക്റ്റിന് അനുസൃതമായി ക്രമീകരിക്കാം സബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക സന്ദേശങ്ങൾ സബ്ജക്റ്റിന് അനുസൃതമായി ക്രമീകരിക്കപ്പെട്ടു ട്യൂട്ടോറിയൽ പോസ് ചെയ്ത് അസൈൻമെന്റ് ചെയ്യാൻ ശ്രമിക്കുക സന്ദേശങ്ങൾ സ്വീകരിക്കപ്പെട്ട തീയതിക്ക് അനുസൃതമായി ക്രമീകരിക്കുക സന്ദേശങ്ങൾ ടാഗും ചെയ്യാം ഇതുവഴി തുറക്കേണ്ട സന്ദേശങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും സമാനമായ സന്ദേശങ്ങൾ ഗ്രൂപ്പ് ചെയ്യാനും ടാഗ് ഉപയോഗിക്കാം മെയിൽ പ്രധാനപ്പെട്ടത് എന്ന് ടാഗ് ചെയ്യാം ഇൻബോക്സ് ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ മെയിൽ തിരഞ്ഞെടുക്കുക ടൂൾ ബാറിൽ ടാഗ് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് തിരഞ്ഞെടുക്കുക ശ്രദ്ധിക്കൂ മെയിൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു താഴെയുള്ള പാനലിലേക്ക് നോക്കുക മെയിൽ പ്രധാനപ്പെട്ടതായി ടാഗ് ചെയ്യപ്പെട്ടു ടാഗ് നീക്കം ചെയ്യുവാനായി ഈ മെയിൽ തിരഞ്ഞെടുക്കുക വീണ്ടും ടൂൾ ബാറിൽ ടാഗ് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ടന്റ് ക്ലിക്ക് ചെയ്യുക ഇൻബോക്സിലെ ആദ്യത്തെ മെയിൽ ഇമ്പോർട്ടന്റും രണ്ടാമത്തേത് വർക്കും ആയി ടാഗ് ചെയ്യാം വലതുഭാഗത്ത് ടാഗ് ചെയ്യപ്പെട്ട സന്ദേശങ്ങൾ മാത്രം കണ്ടാൽ മതി എന്ന് കരുതുക ഇത് സാധിക്കുമോ സന്ദേശങ്ങൾ പെട്ടെന്ന് ഫിൽറ്റർ ചെയ്യുന്നതിനും കാണുന്നതിനുമായി ക്വിക്ക് ഫിൽറ്റർ ടൂൾബാർ ഉപയോഗിക്കാം ക്വിക്ക് ഫിൽറ്റർ ടൂൾബാറിൽ നിന്നും ടാഗ് ചെയ്യപ്പെട്ട സന്ദേശങ്ങൾ കാണുന്നതിനായി ടാഗ്ഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ടാഗ് ചെയ്ത സന്ദേശങ്ങൾ മാത്രം കാണുന്നു വീണ്ടും ടാഗ്ഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ എല്ലാ മെയിലുകളും കാണാം ഇനി മെസ്സേജ് ത്രെഡ്സിനെ പറ്റി പഠിക്കാം എന്താണ് മെസ്സേജ് ത്രെഡ്സ് ബന്ധമുള്ള സന്ദേശങ്ങൾ ഒരേ നിരയായി അല്ലെങ്കിൽ ഒരു സംഭാഷണമായി കാണിക്കുന്നതിനെ മെസ്സേജ് ത്രെഡ്സ് എന്ന് പറയാം ഒരു സംഭാഷണത്തിലെ സന്ദേശങ്ങളെല്ലാം ഒരുമിച്ച് കാണിക്കുന്നതിന് മെസ്സേജ് ത്രെഡ്സ് ഉപയോഗിക്കാം ഇതെങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം ഇൻബോക്സിന്റെ ഇടതുകോണിൽ കാണുന്ന click to display message threads ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയിലുകൾ ഒരു സംഭാഷണം പോലെ കാണപ്പെടുന്നു മുഴുവൻ സംഭാഷണവും കാണുന്നതിനായി ബന്ധപ്പെട്ട ത്രെഡിന് സമീപത്തായുള്ള ത്രെഡിംഗ് സിംബൽ ക്ലിക്ക് ചെയ്യുക മെസ്സേജ് പ്രിവ്യൂ പാനലിൽ മുഴുവൻ സംഭാഷണവും കാണുന്നു ത്രെഡ് വ്യൂവിൽ നിന്ന് പുറത്തു കടക്കുവാനായി ത്രെഡ് ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക മെയിൽ എങ്ങനെ ഫോൾഡറിൽ സേവ് ചെയ്യാമെന്നും പ്രിന്റ് ചെയ്യാമെന്നും പഠിക്കാം ഈ ട്യൂട്ടോറിയലിനായി പുതിയ ഫോൾഡർ ഡെസ്ക്ടോപ്പിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതിന് സേവ്ഡ് മെയിൽസ് എന്ന് പേര് നൽകി ആദ്യത്തെ മെയിൽ സെലക്ട് ചെയ്ത് സേവ് ചെയ്യാം മെയിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇത് പ്രത്യേകം ടാബിൽ തുറക്കുന്നു ടൂൾ ബാറിൽ ഫയൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസും പിന്നെ ഫയലും ക്ലിക്ക് ചെയ്യുക save message as dialog box കാണുന്നു ഡെസ്ക്ടോപ്പിൽ ബ്രൗസ് ചെയ്ത് സേവ്ഡ് മെയിൽസ് ഫോൾഡർ തിരഞ്ഞെടുത്ത് സേവ് ക്ലിക്ക് ചെയ്യുക സന്ദേശം ഫോൾഡറിൽ സേവ് ചെയ്തു സേവ്ഡ് മെയിൽസ് ഫോൾഡറിലേക്ക് പോകാം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക ടെക്സ്റ്റ് ഫയലായി എഡിറ്റിൽ മെയിൽ തുറക്കുന്നു നമുക്കിത് ക്ലോസ് ചെയ്ത് പുറത്തു വരാം ഈ സന്ദേശം ടെംപ്ലേറ്റ് ആയും സേവ് ചെയ്യാം ടൂൾ ബാറിൽ ഫയൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസും ടെംപ്ലേറ്റ്സും ക്ലിക്ക് ചെയ്യുക തണ്ടർബേഡിലെ ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ സന്ദേശം സേവ് ചെയ്തു തണ്ടർബേഡിന്റെ ഇടത് പാനലിൽ ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക മെയിൽ തിരഞ്ഞെടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇതൊരു പ്രത്യേക ടാബിൽ തുറക്കുന്നു ടു ഫീൽഡിൽ യഥാർത്ഥ മെയിലിലെ കോണ്ടാക്ട്സ് കാണാം മെയിലിലെ വിഷയം ഭേദഗതി വരുത്തി കോണ്ടാക്ട്സ് നീക്കം ചെയ്യുകയോ ചേർക്കുകയോ ചെയ്തയക്കാം സബ്ജക്റ്റിൽ നമ്പർ 1 ചേർക്കുക ടെംപ്ലേറ്റ് ക്ലോസ് ചെയ്യാനായി ടാബിന് മുകളിൽ ഇടതുവശത്ത് കാണുന്ന എക്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക സേവ് മെസ്സേജ് ഡയലോഗ് ബോക്സ് കാണുന്നു ഡോണ്ട് സേവ് ക്ലിക്ക് ചെയ്യുക സന്ദേശം പ്രിന്റ് ചെയ്യാം ഇൻബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് വലതു പാനലിൽ രണ്ടാമത്തെ മെയിൽ തിരഞ്ഞെടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇത് പുതിയ ടാബിൽ തുറക്കുന്നു മെയിൻ മെനുവിൽ ഫയൽ പോവുക എന്നിട്ട് പ്രിന്റ് തിരഞ്ഞെടുക്കുക പ്രിന്റ് ഡയലോഗ് ബോക്സ് കാണുന്നു മെയിലിന്റെ രണ്ട് കോപ്പികൾ എ4 ഷീറ്റിൽ പോർട്രെയ്റ്റ് ഓറിയന്റേഷൻ ആയി പ്രിന്റ് ചെയ്യാം പേജ് സെറ്റപ്പ് ടാബ് ക്ലിക്ക് ചെയ്യുക പേപ്പർ സൈസ് ഫീൽഡിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് A4 തിരഞ്ഞെടുക്കുക ഓറിയന്റേഷൻ ഫീൽഡിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോർട്രെയ്റ്റ് ജനറൽ ടാബ് ക്ലിക്ക് ചെയ്യാം കോപ്പീസ് ഫീൽഡിൽ 2 കൊടുക്കുക പ്രിന്റ് ക്ലിക്ക് ചെയ്യുക പ്രിന്റർ ശരിയായി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൽ പ്രിന്റ് ചെയ്യാൻ തുടങ്ങുന്നു പ്രിന്റ് ഡയലോഗ് ബോക്സ് എക്സിറ്റ് ചെയ്യാനായി ക്ലോസ് മെയിൽ ടാബ് ക്ലോസ് ചെയ്യാം വീഡിയോ യാഹൂ അക്കൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് അയക്കാം അതിനായി ഒരു പുതിയ സന്ദേശം തയ്യാറാക്കാം മെനു ബാറിലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക പുതിയ സന്ദേശത്തിനുള്ള വിൻഡോ കാണുന്നു ടു ഫീൽഡിൽ യാഹൂ ഐഡിയുടെ ആദ്യ അക്ഷരം ടൈപ്പ് ചെയ്യുക യെസ് നോക്കൂ യാഹൂ മെയിൽ ഐഡി സ്വയമേ ചേർക്കപ്പെടുന്നു സബ്ജക്റ്റ് ഫീൽഡിൽ വീഡിയോ അറ്റാച്ച്മെന്റ് ടൈപ്പ് ചെയ്യുക ടൂൾ ബാറിൽ അറ്റാച്ച് ക്ലിക്ക് ചെയ്യുക അറ്റാച്ച് ഫയൽസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു ഡെസ്ക്ടോപ്പിൽ നിന്നും വാട്ട് ഐഎസ് a സ്പോക്കൻ tutorialറാർ ഫയൽ തിരഞ്ഞെടുക്കുക ഓപ്പൺ ക്ലിക്ക് ചെയ്യുക അറ്റാച്ച് ചെയ്യപ്പെട്ട ഫയൽ മുകളിൽ വലതു കോണിൽ കാണാം സെൻഡ് ക്ലിക്ക് ചെയ്യുക യാഹു അക്കൗണ്ട് ലോഗിൻ ചെയ്യാം അറ്റാച്ച്മെന്റ് ഉള്ള സന്ദേശം കിട്ടി ഇനി ഇത് ക്ലോസ് ചെയ്യാം റെഫർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സന്ദേശം ലഭിക്കാം ഇൻബോക്സിൽ ധാരാളം സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇടകലർന്നിരിക്കും തണ്ടർബേഡ് ആ സന്ദേശങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അനുവദിക്കുന്നു ആദ്യം ആർക്കൈവ് സെറ്റിംഗ്സ് പരിശോധിക്കണം ഇടതു പാനലിലെ S T user one Gmail account click ചെയ്യുക വലതു പാനലിൽ അക്കൗണ്ട്സിന് താഴെ view settings for this account click ചെയ്യാം അക്കൗണ്ട് സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു ഇടതു പാനലിൽ STUSERONE ജിമെയിൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പീസ് ആൻഡ് ഫോൾഡേഴ്സ് ക്ലിക്ക് ചെയ്യുക മെസ്സേജ് ആർക്കൈവ്സ് ഓപ്ഷൻ പ്രവർത്തന സജ്ജമായി സന്ദേശങ്ങൾ ഏത് ഫോൾഡറിൽ ശേഖരിക്കണമെന്ന് ഈ ഓപ്ഷനുകൾ തീരുമാനിക്കുന്നു ഈ ഓപ്ഷൻ പ്രവർത്തന സജ്ജമല്ലെങ്കിൽ keep message archives in tick ചെയ്യുക Archives folder on STUSERONE at gmail.com option തിരഞ്ഞെടുത്ത് OK ക്ലിക്ക് ചെയ്യുക. STUSERONE ജിമെയിൽ അക്കൗണ്ടിന് താഴെ ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ സന്ദേശം ആർക്കൈവ് ചെയ്യാം. വലത്തെ പാനലിൽ നിന്നിത് തിരഞ്ഞെടുക്കുക. കോണ്ടെക്സ്റ്റ് മെനുവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആർക്കൈവ് തിരഞ്ഞെടുക്കുക സ്റ്റൂസറോണ് ജിമെയിൽ അക്കൗണ്ടിന് താഴെ ആർക്കൈവ്സ് ഫോൾഡറിലേക്ക് സന്ദേശങ്ങൾ നീക്കപ്പെട്ടു ഇനി ഇത് ഇൻബോക്സിൽ കാണില്ല തണ്ടർബേഡ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തുവെന്ന് എങ്ങനെ കാണാം ഇത് വളരെ എളുപ്പമാണ് തണ്ടർബേഡിലെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റി മാനേജർ എടുത്തുകാട്ടുന്നു മെയിൻ മെനുവിൽ ടൂൾസ് എന്നിട്ട് ആക്ടിവിറ്റി മാനേജർ ക്ലിക്ക് ചെയ്യാം ആക്ടിവിറ്റി മാനേജർ ഡയലോഗ് ബോക്സ് തുറക്കുന്നു ഇപ്പോൾ എല്ലാ ഇമെയിൽ ആക്ടിവിറ്റിയും ലിസ്റ്റായി കാണാം activity manager dialog box close ചെയ്യാം തണ്ടർബേഡ് എക്സിറ്റ് ചെയ്യാം തണ്ടർബേഡ് വിൻഡോയുടെ ഇടതുകോണിൽ കാണുന്ന ചുവന്ന ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ പഠിച്ചത് എപ്രകാരം തണ്ടർബേഡ് ഷോർട്ട്കട്ട് ലോഞ്ചറിൽ ചേർക്കാം സന്ദേശങ്ങൾ ടാഗ് ചെയ്യാം, വേഗത്തിൽ ഫിൽറ്റർ ചെയ്യാം, സന്ദേശങ്ങൾ തരംതിരിച്ച് സമന്വയിപ്പിക്കാം. കൂടാതെ സന്ദേശങ്ങൾ സേവും പ്രിന്റും ചെയ്യാം, ഫയൽ അറ്റാച്ച് ചെയ്യാം. സന്ദേശങ്ങൾ പ്രത്യേകം സൂക്ഷിക്കാം, ആക്ടിവിറ്റി മാനേജർ കാണാം. നിങ്ങൾക്കായി ഒരു അസൈൻമെന്റ് തണ്ടർബേഡ് ലോഗിൻ ചെയ്യുക. ഒരു മെസ്സേജ് ത്രെഡ് കാണുക. സന്ദേശം സേവും പ്രിന്റും ചെയ്യുക. ഒരു ഇമെയിൽ തിരഞ്ഞെടുത്ത് കോണ്ടെക്സ്റ്റ് മെനുവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇതിനകത്തെ എല്ലാ ഓപ്ഷനും പരിശോധിക്കുക ആക്ടിവിറ്റി മാനേജർ ഡയലോഗ് ബോക്സ് നോക്കുക തണ്ടർബേഡ് ലോഗ് ഔട്ട് ചെയ്യുക വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ ആക്ടിവിറ്റി മാനേജർ ഡയലോഗ് ബോക്സ് നോക്കുക താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൺ ട്യൂട്ടോറിയലിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact at spoken hyphen tutorial dot O R ജിയിൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് National Mission on Education through I C T M H R D government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ spoken hyphen tutorial dot O R G slash N M E I C T hyphen ഇൻട്രോയിൽ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐഐടി ബോംബെ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി